welcome back to my channel reels creation അപ്പോൾ റയൽസ് ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ എല്ലാവർക്കും വെരി വെരി താങ്ക്സ് അപ്പം അതിൻ്റെ കൂടെ നമ്മളിന്ന് ഒരു ചോക്ലേറ്റ് മൗസ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് വിത്ത് ഓൺലി ത്രീ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അയപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ അയപ്പിടും അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും കൂടി പറയുന്ന എല്ലാവർക്കും thank you thank you thank you hundred സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് മൗസ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം